നമസ്കാരം നമ്മൾ ചെന്നൈ എയർപോർട്ടിനടുത്തുള്ള യാമൊയ്തീൻ ബിരിയാണിയുടെ ഒറിജിനൽ കടയിലാണുള്ളത് മട്ടൻ ബിരിയാണിയാണ് ഇവരുടെ സൂപ്പർ സ്റ്റാർ ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഹാഫ് മട്ടൻ ബിരിയാണിക്ക് നൂറ്റി എഴുപത് ചിക്കൻ ബിരിയാണിക്ക് വില അല്പം കൂടുതലാണ് നമ്മുടെ നാട്ടിലെ ബീവറേജിന് കണക്ക് ക്യൂ നിന്നിട്ടായിരുന്നു പണ്ടൊക്കെ ബിരിയാണി ഞാൻ ഇവിടുന്ന് മേടിച്ചിരുന്നത് ഇപ്പം എന്തോ ആൾ കുറച്ച് കമ്മിയാണ് ഇവിടെ നിന്നാണ് നമുക്ക് ബിരിയാണി കിട്ടുക അതിനുശേഷം നമ്മളിതാ ഈ ഏരിയയിൽ പോയിട്ട് കഴിക്കണം നിന്നിട്ടാണ് കഴിക്കേണ്ടത് ഇതാണ് നമ്മുടെ മുതൽ ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണി മട്ടനെ മാത്രമേ മുട്ടയുള്ളൂ എന്താണെന്നറിയത്തില്ല ഇതിനൊക്കെ മുമ്പ് ഒരു കലാപരിപാടി ഉണ്ട് വഴുതനങ്ങയിൽ ഉണ്ടാക്കി തമിഴന്മാർക്ക് പ്രിയപ്പെട്ടതായ ഡാൽച്ച അത് നമ്മൾ ഈ ബക്കറ്റിൽ നിന്ന് കോരി ഇവിടെ ഇടുന്നു same for the other plate ഇനി തൈര് ഇതൊക്കെയാണ് ഇവിടുത്തെ സിസ്റ്റം തനി നാടൻ ചെന്നൈ ബിരിയാണിയാണിത് നിറയെ മട്ടൺ പീസുകൾ ഉണ്ടാവും ഇതാണ് ഇവരുടെ ബിരിയാണിയുടെ പ്രത്യേകത എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് അറിയണമല്ലോ പോരാ തീരെ പോരാ എന്തോ കുഴപ്പമുണ്ട് പിന്നെ ചിക്കൻ ബിരിയാണി നന്നായാലോ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് മുഴുത്ത പീസൊക്കെ ഉണ്ട് നല്ല അടിപൊളി പീസൊക്കെയാണ് നോക്കട്ടെ എന്താവും അവസ്ഥ പോരാ ഡബിൾ അബദ്ധം ഇതാണ് അവസ്ഥ ഒരു പ്ലേറ്റ് ബിരിയാണി തീർക്കാനാവാത്ത വിധം ഇത് മോശമാണിപ്പം എനിക്ക് തോന്നുന്നത് ഫ്രാഞ്ചൈസി എല്ലാം വന്നത് പിന്നെ ക്വാളിറ്റി കുറവാണ് എന്നാണ് ക്വാണ്ടിറ്റി കൂടിയപ്പം ക്വാളിറ്റി കുറഞ്ഞു വേണം അടുത്ത പ്രാവശ്യമെങ്കിലും നല്ലൊരു ബിരിയാണി ഇവിടെ കിട്ടുമെന്ന് പ്രതീക്ഷയോടെ ഞാൻ ഇന്ന് പോകുന്നു ഇനിയും വരും ഇനിയും ശ്രമിക്കും